ഇന്ന് നമ്മുടെ സെഷനിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത് ഗോൾ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണതിന് നമുക്കൊരു പർപ്പസ് ഉണ്ടാവണം അതനുസരിച്ചിട്ട് നമ്മൾ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ മാച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ ഡിസ്കഷനിൽ വരാറുള്ളത് അപ്പൊ ഇത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ബോറടി ആയിരിക്കും അതോടൊപ്പം തന്നെ ഇവൻ എൻ്റെ എക്സ്പീരിയൻസിനും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെയൊക്കെ മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോ എസ്പെഷ്യലി ഒരു സ്റ്റേറ്റ് ലെവൽ ഹെഡ് ഒരു പൊസിഷനുകൾ ഹെഡ് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇവർക്ക് എല്ലാവർക്കും ഒരു പത്തും പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ക്ലയൻസിനെ കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെഷനിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നൊക്കെ അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഐ സി ഐ സി എന്ന് സജയ് സാർ വളരെ സന്തോഷത്തോടെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്ത കാര്യമാണ് ഞാൻ വന്ന് സെഷൻ ചെയ്യാന്നുള്ളത് അപ്പൊ ഡിസ്കഷൻ തുടങ്ങിയിട്ട് കുറെ നാളായാലും ഫൈനലി സജേഷ് സാർ നമ്മുടെ സെഷനിൽ വന്നിരിക്കുകയാണ് അപ്പൊ thank you so much Sajesh for joining us ഈ ഇതിന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഈ സെഷൻ നമ്മുടെ ഓഡിയൻസിന് വളരെ നല്ലൊരു ഒരു നോളജ് എൻഹാൻസ്മെന്റ് ആയിരിക്കും ഒരു കാര്യത്തിൽ ഉണ്ട് ഡൗട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് സജീഷ് സാറിനായിട്ട് വളരെ കൊല്ലങ്ങളായിട്ട് അറിയാം ഞാൻ ആളെ ഐ സി ഐ സി ആയിട്ട് ആണ് കണ്ടിട്ടുള്ളത് ഒത്തിരി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതേപോലെ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി ഈ ഒരു ഇൻഡസ്ട്രിനോട് വളരെ പാഷനുള്ള ഒരാളാണ് അപ്പൊ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ് ഇതിന് മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ക്ലയൻസിനോട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ സെഷന് നമുക്ക് ഇരുന്നൂറ്റമ്പത് പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ ഏകദേശം ഒരു അറുപത്തഞ്ച് പേരിൽ കൂടുതലുണ്ട് ഇപ്പം ഫേസ്ബുക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും പേര് നമുക്ക് ലൈവായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഈ സെഷൻസ് നമ്മൾ റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ മണി ടോക്സിന്റെ ആപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഭാവിയിലും ആൾക്കാർക്ക് ഈ ഡിസ്കഷൻ നമ്മൾ റെഫർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി അധികം ഞാൻ ഞാൻ സംസാരിച്ച് ഇത് കൊണ്ടുപോവാതെ സജയ് സാറിന് ഈ സെഷന് വേണ്ടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഈ ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ ചോദിക്കാം ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ അപ്രോപ്രിയറ്റ് ടൈമിൽ ആ ടൈമിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആൻസർ തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഓ ടി sir thank you sir thank you thank you for the introduction so എനിക്കും സാറിനെ വളരെ അധികം വർഷമായിട്ട് അറിയാം സാറും ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്നത് സാർ ഇപ്പോ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ കേട്ട പോലെ തന്നെ സാറിന്റെ വീഡിയോസ് നമുക്ക് സജഷനിൽ വരുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴായാലും ഞാൻ അത് കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ട് സോ നമുക്ക് എപ്പോഴും പുതിയ പുതിയ സ്റ്റോറീസ് പുതിയ പുതിയ കഥകൾ നമ്മളും കൂടുതൽ ആളുകളോട് സംസാരിക്കുമ്പോൾ യു സെയിം സ്റ്റോറീസ് അപ്പൊ പുതിയ പുതിയ സ്റ്റോറീസ് നമുക്കിങ്ങനെ കേൾക്കാനും ഒക്കെ സാറിന്റെ വീഡിയോസും നമുക്കും കിട്ടാറുണ്ട് so it's knowledge is a give and take നമുക്ക് കൊടുക്കാം എടുക്കാം അതുപോലെയാണ് so thank you thank you sir for this wonderful opportunity and thank you you one for joining in ഞാൻ അധികം സമയം കളയുന്നില്ല ജസ്റ്റ് uh, ഞാൻ എൻ്റെ ഒരു ഐ ഹാവ് എ പ്രസന്റേഷൻ ഞാൻ അതൊന്ന് റൺ ചെയ്യാം സോ ഈ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ there is nothing big in this slides നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ണിനെ കൂടി എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ലൈഡ്സ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ I hope it is visible അപ്പോ ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞു സർ പറഞ്ഞു സർ ആ കോണ്ടക്സ്റ്റ് സെറ്റ് ചെയ്തു നമ്മൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സോ എപ്പോഴും നമ്മളൊരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ കുറച്ച് ആളുകൾ ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുന്നത് മൂന്ന് ആസ്പെക്ടിലാണ് മൂന്ന് കാര്യങ്ങൾ അവർക്ക് വരുമ്പോഴാണ് അധികവും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അവർ ചിന്തിക്കാറ് ഒന്ന് അവർക്ക് എപ്പോഴെങ്കിലും ടാക്സ് സേവ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ രണ്ട് അവരുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഇൻവെസ്റ്റ് ചെയ്തു കാശുണ്ടാക്കി അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ അതല്ല മൂന്ന് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഏജന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വൈസർ നമ്മളെന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ മൂന്ന് അവസ്ഥയിലാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അധികം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ചിന്തിക്കാറുള്ളത് അവിടെയാണ് ശരിക്കും നമുക്കൊരു ഒരു ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു പ്രാധാന്യം വരുന്നത് നമുക്ക് ഇത് ഈ മൂന്ന് ആയിരിക്കരുത് നമ്മളുടെ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് എപ്പോഴും വേണ്ടത് പ്ലാനിങ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഇതൊരു ഫേമസ് കോട്ടാണ് failing to plan is planning to fail so planning is very important നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഒരു goal based financial planning is very important അപ്പോൾ നമുക്ക് ഈ ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു മൂന്ന് സ്റ്റെപ്പാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മൂന്ന് സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ഫോർ അൺസർട്ടനിറ്റി ഇതെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് have sufficient life insurance cover ഇത് നിങ്ങളുടെ ഗോൾ ബേസ്ഡ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ മെഡിക്കൽ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് so we need to protect our families future from uncertainty അതാണ് ബേസിക്കലി നമ്മളുടെ ഒരു ഇത് this a the first and foremost rule നമ്മൾ എപ്പോഴും നമ്മളുടെ അൺസർട്ടനിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് നമ്മുടെ കണ്ടിൻജൻസി നമുക്കിപ്പോ ഈ കോവിഡ് ടൈമൊക്കെ വന്നപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം വളരെയധികം കൂടിയിട്ടുണ്ട് ഈ കണ്ടിൻജൻസി ഫണ്ടിന്റെ നമുക്കൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആദ്യമൊക്കെ മൂന്ന് മാസത്തെ മന്ത്ലി എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു സിക്സ് മന്ത്സ് എങ്കിലും ഉള്ള മന്ത്ലി എക്സ്പെൻസ് നമ്മളൊരു കണ്ടിൻജൻസി ഫണ്ടായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക അത് നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു ഒരു ടഫ് ടൈമില് നമുക്ക് നമ്മളെന്നെ ഹെൽപ്പ് ചെയ്യും ആ കണ്ടിൻജൻസി ഫണ്ട് എപ്പോഴും വെരി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന നമുക്ക് നമുക്ക് ലോ റിസ്ക് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി വിഡ്രോ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി തരുന്ന അത്തരം ഒരു അസറ്റ് ക്ലാസ്സിൽ നമ്മുടെ കണ്ടിജൻസി ഫണ്ട് മിനിമം നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ജോബ് റിക്വയർമെന്റോ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം നോ പ്രോബ്ലം ബട്ട് മിനിമം ഒരു സിക്സ് മന്ത്സിന്റെ മന്ത്ലി എക്സ്പെൻസ് എങ്കിലും നമ്മളുടെ ഒരു കണ്ടിജൻസി ഫണ്ടായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം these are the two steps and third step is setting up a financial goal so ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഗോൾ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു football match without goal post ആണെങ്കിൽ നമുക്ക് എത്ര രസം ഉണ്ടാവും അത് കാണാൻ അല്ലെങ്കിൽ നമ്മളൊരു ട്രാവൽ ഒരു ട്രാവലിംഗ് ചെയ്യാണ് നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഇല്ല നമ്മൾ വെറുതെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും അത് there is there is no spirit in it നമുക്കൊരു football match without goal post what നമുക്കത് കാണാൻ തന്നെ തോന്നില്ല ലൈ ഗോൾ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്കത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഗോൾ നമ്മുടെ പ്രോഗ്രസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും നമുക്കൊരു ഡയറക്ഷൻ കിട്ടും നമുക്ക് നമുക്ക് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാൻ പറ്റും സോ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്ക് ഗോൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസും വരുന്നത് സോ ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഇപ്പൊ ഈ കാണുന്ന പോലെ വീടാവാം വെഹിക്കിൾസ് ആവാം നമ്മുടെ children's marriage children's education just to make wealth അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം വേൾഡ് ടൂർ ടൂറുകൾ ട്രിപ്പുകൾ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ ലിഷർ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം സോ ഇത്തരം ഗോൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നമ്മളുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിലൊക്കെയുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു എട്ട് ലക്ഷം രൂപയുടെ കാർ വാങ്ങാനാണെങ്കിൽ മേ ബി എന്റെ ഫ്രണ്ട് പ്ലാൻ ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കാർ വാങ്ങാനായിരിക്കും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസിന്റെ വീടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്റെ ഫ്രണ്ട് പ്ലാൻ ചെയ്യുന്ന വൺ ക്രോറിന്റെ പ്ലാൻ വീടായിരിക്കും so the goals are different നമുക്ക് ഇൻഡിവിജ്വൽസിന്റെ ഗോൾസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും അതുകൊണ്ട് എന്റെ ഫ്രണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു അതുകൊണ്ട് ഞാനും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് we need to have a specific goal ആ ഗോളിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും പ്ലാൻ ചെയ്യാൻ ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ട്വന്റി ഫൈവ് ഇയർ ഓൾഡ് രണ്ടാളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാരേജിന് വേണ്ടിയിട്ടായിരിക്കും so marriage is a near term goal retirement is a long term goal so ഈ രണ്ട് ഗോളിലും ഒരേ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ അല്ല നമ്മൾ എടുക്കേണ്ടത് സോ അതുകൊണ്ടാണ് നമ്മളുടെ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കണം എന്ന് പറയുന്നത് കാരണം എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ അസറ്റ് അലോക്കേഷൻ അതിൽ നടക്കാൻ പറ്റും and when we set a goal ഇത് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ് this line but this is very important a goal should be very smart smart ആയിട്ടുള്ള ഒരു ഗോൾ വേണം നമ്മൾ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് smart in the sense specific ആയിരിക്കണം വെരി ക്ലിയർ ആയിരിക്കണം നമുക്ക് എവിടെയാണ് എത്തേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എത്ര എമൗണ്ട് എടുക്കണം മെഷറബിൾ ആയിരിക്കണം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ ഗോളിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ ഗോൾ അതുപോലെ തന്നെ നമുക്ക് അറ്റൈനബിൾ ആയിരിക്കണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ആയിരിക്കണം അതായത് ഇപ്പോ എനിക്ക് എനിക്ക് അടുത്ത രണ്ട് മാസം കൊണ്ട് വൺ ക്രോർ റുപ്പീസ് ഉണ്ടാക്കണം it's a non achievable goal for me for me it's a non achievable goal so അതിനെ നമുക്കൊരു സ്മാർട്ട് ഗോൾ ആയിട്ട് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ റെലവെന്റ് ആയിരിക്കണം ആ ഗോള് ടൈം ബേസ്ഡ് ആയിരിക്കണം എനിക്ക് എത്ര വർഷം എത്ര സമയം കൊണ്ട് ആ ഗോളിലോട്ട് എത്തണം so all together your goal should be a smart goal ഒരു സ്മാർട്ട് ഗോൾ ഷീറ്റ് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് നടത്താൻ സോ ആ ഗോ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we need to ask these question to our self എന്തിനാണ് എനിക്ക് ഈ കാശിന്റെ ആവശ്യം എപ്പോഴാണ് എനിക്ക് ഇതിന്റെ ആവശ്യം വാട്ട് എത്ര വാട്ട് എക്സാക്ട് എമൗണ്ട് എനിക്ക് വേണം എപ്പോഴാണ് ഹൗ എങ്ങനെയാണ് ഞാനത് അച്ചീവ് ചെയ്യേണ്ടത് സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് നമ്മളുടെ അഡ്വൈസറോട് ചോദിച്ച് ഇത്രയും നമ്മൾ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഒരു ഗോൾ സെറ്റിംഗ് നടത്താൻ നമുക്കപ്പം ഒരു ഗോൾ സെറ്റിംഗ് നമുക്ക് നടത്തുമ്പോൾ നമുക്ക് നമ്മളുടെ തിങ്ക് അബൌട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ നമുക്ക് നമ്മളുടെ സോ നമ്മുടെ ആ ഒരു നമ്മുടെ ഗോൾസിനെ നമ്മൾ മൂന്ന് ബക്കറ്റിംഗ് ആക്കിയിട്ട് മാറ്റുക നമ്മുടെ ഒരു മൂന്ന് ബക്കറ്റിംഗ് ആക്കിയിട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് നമ്മുടെ മിഡ് ടേം ഗോൾസ് നമ്മുടെ ലോങ് ടേം ഗോൾസ് ഈ മൂന്ന് ബക്കറ്റിംഗ് ആക്കിയിട്ട് സോ ഇസ് എനി ഡിസ്റ്റർബൻസ് ആരുടെയോ ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ ആളെ മനസ്സിലാവണില്ല ആരെ ആരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ I will continue so so നമുക്ക് മൂന്ന് മൂന്ന് ബക്കറ്റിംഗ് ആയിട്ട് അതിനെ മാറ്റാം നമ്മുടെ ഷോർട്ട് ടേം ഗോൾസും മീഡിയം ടേം ഗോൾസും long term short term goals എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ നമുക്ക് നമുക്കൊരു ടി വി വാങ്ങണം അതല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു വെക്കേഷൻ പോകണം അതെല്ലാം നമ്മളുടെ ഷോർട്ട് ടേം ഗോൾസ് ആയിരിക്കും ഒരു മിഡ് ടേം ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ നമുക്കൊരു കാർ വാങ്ങണം അതല്ലെങ്കിൽ ഒരു ഒരു ഒരു ഒരു വീട് വീട് വെക്കണം വീടൊക്കെ നമ്മുടെ ഒരു മിഡ് ടേം ഗോൾസിൽ വരുന്നതാണ് ആൻഡ് നമുക്ക് long term goal in the sense നമ്മളുടെ റിട്ടയർമെന്റ് അതുപോലെ തന്നെ നമ്മളുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ചിൽഡ്രൻസ് മാരേജ് ഇതെല്ലാം നമ്മളുടെ ഒരു ലോങ് ടേം ഗോൾ വരുന്നതാണ് സോ ഇതിനെ നമ്മൾ മൂന്ന് ബക്കറ്റിംഗ് ആക്കി മാറ്റി ഈ മൂന്ന് ബക്കറ്റിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ വേണം നമ്മൾ ശരിയാണ് അല്ലാതെ ഈ ഇവിടെ എല്ലാ എല്ലാ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ അങ്ങനെ പകർന്നു ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നു സോ അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഷോർട്ട് ടേം ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മീഡിയം ടേം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും ദെൻ ലാസ്റ്റ് നമ്മുടെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളത് അച്ചീവ് ചെയ്യാതെ ഇരിക്കും but the long term goal like retirement is very important കാരണം നമ്മളുടെ നമ്മുടെ ഏറ്റവും നമ്മുടെ ഫിനാൻഷ്യൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് റിട്ടയർമെന്റ് പ്ലാനിങ് നമ്മളുടെ ഇന്നത്തെ അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നമുക്ക് അവിടെ അപ്പോഴും ജീവിക്കുക എന്നുള്ളത് നമ്മുടെ medical cost life expectancy increase ചെയ്യുന്നത് എല്ലാം നമ്മുടെ റിട്ടയർമെന്റ് ഗോളിനെ വെരി വെരി സ്പെഷ്യൽ ആക്കുന്നുണ്ട് സോ റിട്ടയർമെന്റ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് ടേം ഗോളിനെ നമ്മുടെ mid term goals interrupt cut ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു bucketing is very important in goal based planning so ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മൾ സേവ് ചെയ്യണം സേവ്ഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം സോ നമുക്ക് സേവ് ചെയ്യുക ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സേവിങ്ങും സേവ്ഡ് എമൗണ്ട് ഇൻവെസ്റ്റും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കോട്ടാണ് ഈ പറയുന്നത് do not save what is left after saving but spend what is left after saving so do not save what is left out spending നമ്മള് ഇത് ഇപ്പൊ നമ്മളൊരു ഒരു സേവിങ്സിന്റെ ഒരു ഇക്വേഷൻ uh, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയാ income minus expensive saving so അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇക്വേഷൻ uh, വരുന്നത് സോ നമുക്ക് ആ ഇക്വേഷനെ ശരിക്കും മാറ്റിയിട്ട് ആ ഇക്വേഷനെ നമ്മൾ ഒന്ന് മാറ്റിയിട്ട് ഇൻകം മൈനസ് സേവിങ്സ് ആയിരിക്കണം നമ്മുടെ എക്സ്പെൻസസ് സോ നമുക്ക് ആ സേവിങ്സിന് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അതിനെ സേവ് ചെയ്യുക അതാണ് ആക്ച്വലി ഒരു ഗോൾ ബേസ്ഡ് സേവിങ്സിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സോ ഇവിടെ നമ്മളൊരു ഇൻകം മൈനസ് എക്സ്പെ സേവിങ്സ് നടത്തി നമ്മൾ അവിടെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണ്ടോ എന്നുള്ളതാണ് സോ നമുക്ക് ഇപ്പോ ഒരു ഫോർട്ടി തൗസൻഡ് എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ അത് after ten years monthly expense will grow grow to seventy one thousand after fifteen years നമ്മുടെ monthly expense ninety five thousand ആവും after twenty five years one lakh seventy one thousand ആവും സോ ഇപ്പോ നമുക്ക് ഫോർട്ടി തൗസൻഡ് ഇപ്പൊ ഉണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ നമ്മളൊരു തേർട്ടി ഇയേഴ്സ് ഓൾഡ് ആണ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സിൽ നമുക്ക് റിട്ടയർ uh, ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് നമ്മളുടെ എമൗണ്ട് നോക്കിയിട്ട് അന്ന് നമുക്ക് എത്ര എമൗണ്ട് വരും എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ നമ്മുടെ ഒരു പ്ലാനിങ് നടത്താം വാട്ട് ആർ പ്ലാനിങ് നമുക്ക് എന്ത് തരം പ്ലാനിങ് ആയാലും നമ്മൾ എടുക്കണം സോ യു നോ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമ്മളുടെ മണീനെ ഈട്ട് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഈ നമ്മളുടെ ഈ സെഷൻ കാണുന്നവരിൽ തന്നെ ഉണ്ടാവും പണ്ട് രണ്ട് രൂപയ്ക്ക് ചായ കുടിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും ആൻഡ് നൗ ഇൻ കൊച്ചിൻ ചില ഹോട്ടലുകളിൽ twenty rupees it's not in the star hotels but ഒരു ഒരു ഒരു കുറച്ച് ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടൽ പോയി കഴിഞ്ഞാൽ ട്വന്റി റുപ്പീസ് ആയിട്ട് ചായക്ക് സോ ദ സെയിം ഇൻഗ്രീഡിയൻസ് അവർ അന്ന് ഉപയോഗിച്ച അതേ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ബട്ട് നമ്മൾക്ക് രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചായ കിട്ടില്ല അപ്പൊ അന്ന് നമ്മൾ രണ്ട് രൂപ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അതുകൊണ്ട് ചായ കുടിക്കാൻ പറ്റില്ല സോ നമ്മൾ സിമ്പിളി പറയുകയാണെങ്കിൽ ആ രണ്ട് രൂപ അന്ന് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ആ രണ്ട് രൂപ ഇന്ന് ഇന്ന് നമുക്ക് ചായ കുടിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എങ്കിലും ആയിരിക്കണം so it need to beat the inflation so ഇന്ന് നമുക്ക് ആ ഒരു ആ ഒരു എമൗണ്ട് എങ്കിലും മിനിമം മിനിമം ആ ഒരു എമൗണ്ട് എങ്കിലും ആയിരിക്കണം കാരണം നമ്മുടെ our money is hard earn money നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന uh, കാശ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് ഏൺ മണിയാണ് നമുക്ക് കിട്ടുന്നത് so that money need to work hard for us അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ആ നമ്മൾ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള മണി നമുക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഗോൾ ബേസ്ഡ് പ്ലാനിങ്ങിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് നമ്മളുടെ നമ്മളുടെ ഹാർഡ് ആൻഡ് മണി നമുക്ക് വേണ്ടി വർക്ക് ഹാർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ റിട്ടയർമെന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റിട്ടയർമെന്റിൽ ഇപ്പോ നമുക്ക് സിക്സ് ലാക്സ് റുപ്പീസ് ആണ് നമ്മുടെ ഒരു ആനുവൽ എക്സ്പെൻസ് അതായത് മന്ത്ലി ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വെച്ചാണ് എക്സ്പെൻസ് ഒരു സിക്സ് ലാക്ക് ലാക്സ് റുപ്പീസ് ആണ് നമ്മുടെ ആനുവൽ എക്സ്പെൻസ് എങ്കിൽ after thirty five years after thirty five years നമുക്കത് forty six lakhs rupees annually നമുക്ക് വേണ്ടി വരും with a inflation of six percentage നമ്മൾ ഇത് ഫ്ലാറ്റ് ഇൻഫ്ലേഷൻ എടുക്കുന്നത് ആക്ച്വലി നമ്മുടെ ലൈഫിൽ രണ്ട് തരം ഇൻഫ്ലേഷൻ ആണ് നമ്മളതിനെ ബാധിക്കുന്നത് ഒന്ന് ഈ പറയുന്ന ഫ്ലാറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്കണോമിയുടെ ഇൻഫ്ലേഷൻ രണ്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് ബാക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ടൂ വീലർ വാങ്ങുക എന്നുള്ളതായിരുന്നു ഇന്നിപ്പോ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു സെഡാൻ കാറെങ്കിലും വേണം എന്നുള്ളതാണ് hatchback car middle class ഫാമിലിയുടെ കയ്യിൽ നിന്ന് മാറി ഇപ്പൊ ഒരു സെഡാൻ കാറെങ്കിലും വേണം എന്നുള്ളതാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് അത് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഇൻ അവർ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നത് അത് അതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ പണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷർട്ട് വാങ്ങുക എന്നുള്ളതായിരുന്നു ഇപ്പൊ ബ്രാൻഡഡ് ഷർട്ടിലാണ് നമ്മൾ പോകുന്നത് അതുപോലെ ഒരു ഷൂ നമ്മളൊരു ബ്രാൻഡഡ് ഷൂലോട്ടാണ് പോകുന്നത് so life style inflation is increasing നമ്മൾ പണ്ട് കൂടുതൽ ആളുകളും നമ്മുടെ ലോക്കൽ കോളേജസിലും നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് കോളേജസിലും ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പൊ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസസും കൂടാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസസും day to day medical expenses is also increasing so എല്ലാം നോക്കുമ്പോൾ life style inflation is so high than the actual ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ആക്ച്വൽ എക്കണോമിക് ഇൻഫ്ലേഷനെയൊക്കെ കൂടുതലാണ് നമ്മളുടെ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സോ അതിനെയും കൂടി നമ്മൾ ഒരു പാർട്ടാക്കിയിട്ട് വേണം നമ്മുടെ എപ്പോഴും ഒരു ഗോൾ ബേസ്ഡ് പ്ലാനിങ് നടത്താൻ ഇപ്പൊ നമ്മൾ ഷോർട്ട് ടേം പ്ലാൻ ചെയ്യണം നമുക്കൊരു ത്രീ ഇയേഴ്സ് ഒരു ട്രാവലിംഗ് പോകണം നമുക്കിപ്പോ ഇപ്പോഴത്തെ ആ cost one point five lakhs ആണ് നമുക്കൊരു കോസ്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ത്രീ ഇയേഴ്സിന്റെ ഇൻഫ്ലേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൺ പോയിന്റ് സെവൻ എയ്റ്റ് ലാക്സിന് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം നമ്മളിപ്പോ സേവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഇപ്പൊ ആ കോഴ്സിന് എത്രയാണോ ഫീ ദെൻ അവിടെ നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടിലോട്ട് വേണം പോകാൻ സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് how to achieve our financial goal നമ്മൾ വീ നമ്മൾ ഇരിക്കുക നമ്മുടെ ഇന്നത്തെ വാല്യൂ നമ്മൾക്ക് എന്തൊക്കെയാണോ ഫിനാൻഷ്യൽ ഗോൾസ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക എഴുതി വെച്ച വെൽ റിട്ടേൺ ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവുക അത് നമുക്ക് ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കുക and compare it with current income ഇപ്പോഴത്തെ ഇൻകം വെച്ച് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ഗോൾസും നമുക്ക് ഇപ്പോഴത്തെ ഇൻകം വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ സേവിങ്സ് വെച്ച് നമുക്ക് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ അത് ഇല്ലെങ്കിൽ നമ്മൾ സോ നമ്മൾക്ക് ഇൻകം വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ we need to work out on our goals അപ്പൊ നമുക്ക് ഇൻകം വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ സേവിങ്സ് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ we need to work out on our expenses so നമ്മുടെ എക്സ്പെൻസസ് കുറയ്ക്കണം നമ്മൾ സേവിങ്സ് കൂട്ടണം സോ ബിക്കോസ് നമ്മളുടെ ലോങ് ടേം ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അത് അപ്പോൾ നമുക്ക് കാണാമെന്ന് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾക്ക് നമ്മൾ അത് അവിടെ എത്തുമ്പോൾ നമ്മൾ നമുക്കത് ഉണ്ടാവുക എന്നുള്ളത് സോ അതിനുവേണ്ടി നമ്മൾ ഇപ്പൊ തന്നെ വെൽ റിട്ടേൺ ആയിട്ട് നമ്മൾ നമ്മുടെ ഗോൾസിൽ വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് എത്താൻ പറ്റാത്ത ഗോൾസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഗോൾസിൽ വർക്ക്ഔട്ട് ചെയ്യണം എത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മളുടെ സേവിങ്സിൽ വർക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം നമ്മൾ സേവിങ്സ് കൂട്ടുക അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക സോ ഇതിനെല്ലാം നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ and when we are investing നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് അസറ്റ് ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന് നിങ്ങളതിനെ നമ്മൾക്ക് നമ്മളുടെ ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വളരെയധികം നിങ്ങളതിനെ സഹായിക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സ് എന്താന്നുള്ളത് ഇപ്പോൾ സാറിന്റെ ഇത്രയും ക്ലാസ് കേൾക്കുന്ന ആളുകളായി ആണ് നമ്മളുടെ നമ്മളുടെ കൂടെ ഉള്ളത് ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് എന്താന്ന് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഒരു കോമൺ ഗോൾ ഷെയർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു പൂൾ ഓഫ് മണിയാണ് അത്രയും കോമൺ ഗോൾസ് ഷെയർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങി ഫണ്ട് മാനേജർ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു and then he generates income അവർക്ക് അതിന്റെ യൂണിറ്റ്സ് ആയിട്ട് കൊടുക്കുന്നു ആ ഫണ്ട് മാനേജർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു ഈ യൂണിറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നു സോ ഇതാണ് സിംപിളി സിംപിളി ഇങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത് it's it's a very simple method നമുക്ക് പ്രൊഫഷണൽ ഫണ്ട് മാനേജ്മെന്റിന്റെ ഗുണങ്ങളും എല്ലാം കിട്ടും പക്ഷെ എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇക്വിറ്റി ആണ് റിസ്ക് ആണ് അങ്ങനെയുള്ള ഇതാണ് ബട്ട് നമുക്ക് നമ്മുടെ ഗോളിനനുസരിച്ച് നമുക്ക് മാപ്പ് ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് നമുക്കിപ്പോ ഷോർട്ട് ടേം ഗോളാണ് നമുക്കുള്ളത് നമുക്ക് ജസ്റ്റ് കണ്ടിജൻസി ഫണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് we have liquid funds liquid ഫണ്ട്സിന് നമുക്ക് പാർക്ക് ചെയ്യാം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നാളെ വിഡ്രോ ചെയ്യാവുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫണ്ട്സ് നമുക്ക് അവൈലബിൾ ആണ് പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ലിക്വിഡ് ഫണ്ട്സ് കാരണം അവരുടെ കറണ്ട് അക്കൗണ്ടിൽ പാർക്ക് ചെയ്യുന്ന ഫണ്ടിനെ അവർക്ക് ലിക്വിഡ് ഫണ്ട്സിലോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഇറ്റ് ഇൽ ഗിവ് ഇറ്റ് ഇറ്റ് നമുക്ക് അതിനെ ഒരു നമ്മുടെ സേവിങ്സ് ബാങ്ക് ഒരു അക്കൗണ്ടിനോട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും ലിക്വിഡ് uh, ഫണ്ട്സിന് നമ്മുടെ ഗോൾസ് ഷോർട്ട് ടേം ഗോൾസ് ആണ് ഇപ്പൊ പാർക്കിംഗ് uh, സർപ്ലസിന് uh, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഇപ്പോൾ നമ്മളൊരു ഒരു പ്രോപ്പർട്ടി സെൽ ചെയ്തു and we need to buy another property in next two or three months ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ടു ഓർ ത്രീ മന്ത്സിനെ നമ്മുടെ പാർക്കിംഗ് ലിക്വിഡിലോട്ട് പാർക്കിംഗ് ഫണ്ടിലോട്ട് നമുക്ക് പാർക്ക് ചെയ്തിടാം അത്രയും സമയത്ത് അത്തരം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാവുന്നതാണ് ഇറ്റ് ഈസ് നോട്ട് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ് ആയിട്ട് ആയിട്ട് അതിനെ ലിങ്ക്ഡേ അല്ല നമ്മൾ വെരി ഷോർട്ട് ടേം ബോൺസിലും ഈ കോർപ്പറേറ്റ് ബോൺസിലും സി പി സി ഡി എന്ന് പറയുന്ന ഷോർട്ട് ടേം ഷോർട്ട് ടേം പേപ്പേഴ്സിലാണ് ട്രഷറി ബിൽസ് അങ്ങനെയുള്ള ഷോർട്ട് ടേം പേപ്പേഴ്സിലാണ് ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലെസ് ദാൻ തേർട്ടി ഡേയ്സ് പേപ്പേഴ്സിൽ സോ ഷോർട്ട് ടേം സേവിങ്സ് നമ്മളുടെ ഒരു three years less than three years അങ്ങനെയുള്ള ഒരു ഒരു ഗോൾസ് ഒക്കെ ആണ് നമുക്ക് ഡെറ്റ് ഫണ്ട്സിനെ ഡെറ്റ് ഫണ്ട്സിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം സോ അവിടെ നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് അതിനെ നമുക്കൊരു ഒരു ഒരു നമ്മളുടെ എഫ് ഡി അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് അവിടെ കുറച്ചും കൂടി ലോങ് ടേം ബോൺസിലാണ് ഗവൺമെന്റ് ബോൺസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോൺസ് കുറച്ചും കൂടി ലോങ് ടേം ബോൺസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അതും നമ്മളുടെ ഇക്വിറ്റി മാർക്കറ്റായിട്ട് കണക്റ്റഡ് അല്ല ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് very famous segment that is equity funds അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ എല്ലാവരും E e S I Ps എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇക്വിറ്റി ഫണ്ട്സ് അത് ശരിക്കും ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് വെൽത്ത് ക്രിയേഷൻ നമ്മൾക്ക് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്ക് എസ് ഐ പിസ് കൂടെ നമുക്കൊരു ആ ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആൻഡ് വെറാസ് ഇതിനു മുമ്പുള്ള രണ്ട് ഫണ്ടുകളുടെയും മെയിൻ ഉദ്ദേശം വെൽത്ത് ക്രിയേഷനേക്കാൾ കൂടുതലായിട്ട് വെൽത്ത് പ്രിസർവേഷൻ ആണ് നമുക്ക് ആ വെൽത്ത് പ്രിസർവ് ചെയ്യുക and get a decent income ഇവിടെ വെൽത്ത് ക്രിയേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ട്സിൽ and there is a another segment called hybrid funds hybrid funds വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അവിടെ നമ്മൾ കുറച്ച് ഇക്വിറ്റി ഇക്വിറ്റി പോർഷനും കുറച്ച് ഡെറ്റ് പോർഷനും ഒരു ബാലൻസിങ് കൈൻഡ് ഓഫ് ഇതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സോ അങ്ങനെ ഒരു ഭാഗമുണ്ട് സോ നമ്മളുടെ ഏത് തരം നീഡ് ആണെങ്കിലും ആ തരം നീഡിനോട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റാവുന്ന mutual fund schemes are available നമ്മളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളുടെ ഓരോ നീഡിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ ഫണ്ട്സിനെ മാപ്പ് ചെയ്യാൻ പറ്റും അതില് നമുക്ക് എത്താൻ നമുക്ക് ഏറ്റവും ഒരു ഒരു ഒരു ഗുണമുള്ള ഒരു കാര്യമാണ് S I Ps S I Ps നമുക്ക് എപ്പോഴും വളരെ ബെനിഫിഷ്യൽ ആണ് നമ്മളുടെ എനി എനി ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതൊരു ten thousand rupees S I പിയുടെ ഒരു ഒരു ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ten thousand rupees S I P നമ്മൾ ഒരു ട്വൽവ് പെർസെന്റേജ് ഉണ്ട് ഞാൻ കുറെ പെർസെന്റേജസ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ട്വൽവ് പെർസെന്റേജിന്റെ എക്സാമ്പിൾസിലോട്ട് മാത്രം നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സിൽ നമുക്ക് sixty six six lakhs rupees ആയിരിക്കും ഇൻവെസ്റ്റഡ് ആവുക അത് ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ എയ്റ്റ് ലാക്സ് ലെവൻ തൗസൻഡ് ആവും ലെവൻ ട്വൽവ് പെർസെൻറ്റേജ് റിട്ടേൺസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇറ്റ് ഈസ് ട്വൽവ് പെർസെൻറ്റേജ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സിന് അതിനൊരു ടെൻ ഇയർ ആണെങ്കിൽ ട്വന്റി ടു ലാക്സ് ആവും ട്വൽവ് ലാക്സ് ആണ് ഇൻവെസ്റ്റഡ് എമൗണ്ട് വരുന്നത് അത് ഒരു ഒരു ത്രീ ട്വന്റി ഫൈവ് ഇയേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുപ്പത് ലക്ഷം രൂപയായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് ആ മുപ്പത് ലക്ഷം രൂപ invested amount one point seven ക്രോസിലോട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും ട്വൽവ് പെർസെന്റേജ് റിട്ടേൺ ഞാൻ ഞാൻ അതിൽ കൂടുതൽ റിട്ടേൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല കാരണം നമ്മളുടെ ഒരു ഒരു റിട്ടേൺ എക്സ്പെക്ടേഷൻ നമ്മൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ ഇതിലൊരു വഴി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഒരു അച്ചീവബിൾ ആയിട്ടുള്ള കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് റിയലിസ്റ്റിക് നമ്മുടെ ഗോൾസ് മാത്രം റിയലിസ്റ്റിക്കും അച്ചീവബിളും ആയാൽ പോരല്ലോ നമ്മളുടെ എക്സ്പെക്ടേഷനും റിയലിസ്റ്റിക്കും അച്ചീവബിളും ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ട്വൽവ് പെർസെൻറ്റേജിന്റെ ഒരു എക്സാമ്പിൾസ് പറയുന്നത് and if you have thirty five years thirty five years നമ്മളൊരു വെരി യങ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ഫൈവ് ക്രൂസിന്റെ അടുത്ത് വരെ നമുക്ക് ആ ഒരു എമൗണ്ടിന് ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ്സിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി ഇൻവെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾക്ക് സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക മാർക്കറ്റിൽ എന്നുള്ളതാണ് ഒരു റിട്ടേൺസ് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതേപോലെ നമ്മളുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ നമ്മുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ക്രോസ് ആണ് ആവശ്യമെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ എസ് ഐ പി നമ്മളിപ്പോ ചെയ്യുകയാണെങ്കിൽ ഒരു ട്വൽവ് പെർസെന്റേജ് ഗ്രോത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ആവാൻ പറ്റും നമുക്കൊരു ഫിഫ്റ്റി ലാക്സ് ആണ് വേണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് വെച്ചൊരു twenty years S I P ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോള് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളുടെ ഒരു വീട് വീടാണ് നമ്മളുടെ റീച്ച് എങ്കിൽ വീടിന് നമുക്ക് ഇപ്പൊ ഒരു ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു വീട് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു eleven thousand S I P നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ട്വന്റി ഇയേഴ്സ് എങ്കിൽ നമുക്ക് we can reach one crore amount so other നിങ്ങൾക്ക് അതിൽ ഇപ്പൊ കാണാവുന്ന രീതിയിൽ തന്നെ നമുക്ക് പല പല ഫൈവ് ക്രോസ് വരെയുള്ള എക്സാമ്പിൾസ് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ആൻഡ് നമുക്കൊരു കാർ വാങ്ങണം ഒരു ആഫ്റ്റർ ഫോർ ഇയേഴ്സ് നമുക്കൊരു ട്വന്റി വൺ ലാക്സ് റുപ്പീസിന്റെ കാർ വാങ്ങണം സോ നമ്മൾ പലരും എന്താ ചെയ്യാറ് നമ്മളിപ്പോ കാർ വാങ്ങി നമ്മൾ അതിനൊരു ഇ e എം ഐ ഇടും and will end up paying twenty one ലാക്കിന്റെ ട്വന്റി ലാക്സിന്റെ കാർ ആണെങ്കിൽ we end up paying twenty twenty five lakhs something ആയിട്ട് നമ്മൾ അതിനെ ലോൺ അടച്ച് തീർക്കും so here we can work out reversely നമുക്കൊരു ഫോർ ഇയേഴ്സിന് നമുക്ക് കാർ വാങ്ങണം we can start an S I P of thirty five thousand twelve percentage വെച്ച് ഫോർ ഇയേഴ്സിൽ അത് ട്വന്റി വൺ ലാക്സ് വാല്യൂ ആയിട്ടുണ്ടാവും you can buy a car അന്നത്തെ അന്നത്തെ അവൈലബിലിറ്റി വെച്ച് നമുക്ക് അപ്പോഴത്തെ കാർ നമുക്ക് വാങ്ങാൻ പറ്റും സോ എവറിങ് എവറിങ് ഈ നമുക്ക് ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും retirement planning is also retirement planning പലരും നടത്താറ് ഒരു ഒരു റിട്ടയർമെന്റ് ഏജിനോട് അടുത്തിരിക്കുമ്പോഴാണ് retirement planning begins at twenty five not fifty to നമുക്കൊരു ട്വന്റി ഇയേഴ്സ് പ്ലാനിങ് നമ്മൾ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്വന്റി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സിന്റെ പ്ലാനാണ് ട്വന്റി ഫൈവില് നമ്മൾ നടത്തുകയാണെങ്കിൽ we can start by thirty five thirty ഫൈവിലോ ഫോർട്ടിയിലോ എപ്പോഴാണെങ്കിലും ദ പ്ലാനിങ് നിങ്ങൾ നമ്മൾ എത്ര ഏജ് ആയി എന്നുള്ളത് മാത്രം നോക്കിയിട്ടല്ല ഇനിയിപ്പോ വളരെ കുറച്ച് ഏജുകൾ വെച്ചാലും it is better late than never നമ്മൾ ഇപ്പോ ഇപ്പോ എപ്പോഴാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യാന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സോ എത്രയും നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും uh, ഇതാണ് അതിൻ്റെ ഒരു റിട്ടയർമെന്റ് uh, പ്ലാനിങ്ങിന്റെ uh, ഒരു എക്സാമ്പിൾ ലെവൻ തൗസൻഡ് വെച്ച് നമുക്ക് ട്വന്റി ഇയേഴ്സ് പോകുന്ന വൺ ക്രോർ റുപ്പീസ് നമുക്ക് അച്ചീവ് ചെയ്യാം ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് വെച്ചിട്ടാണ് ട്വന്റി ഇയേഴ്സ് പോകുന്നതെങ്കിൽ ഫൈവ് ക്രോസ് നമുക്ക് അച്ചീവ് ചെയ്യാം with twelve percentage per annum rate so നമ്മളിവിടെ പറഞ്ഞു വന്നത് ഒരു ഗോൾ ബേസ്ഡ് പ്ലാനിങ് കൊണ്ടുള്ള ഒരു ഒരു ബെനിഫിറ്റ് ആയിരുന്നു സോ ഗോൾ ബേസ്ഡ് പ്ലാനിങ് കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിന് ഒരു പർപ്പസ് കിട്ടും നമ്മള് എന്ത് വന്നാൽ ഇപ്പോ നമുക്ക് നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എന്ത് ചെറിയ ചെറിയ നീഡ്സ് വന്നാലും നമ്മൾ ആ ഒരു ആ നമ്മുടെ ഇൻവെസ്റ്റഡ് സർപ്ലസിൽ നിന്ന് നമ്മൾ എടുക്കും സോ ഹിയർ നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റിനും നമ്മൾക്ക് ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് എത്തുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ടച്ച് ചെയ്യുള്ളൂ so we can make sure that നമ്മുടെ ഓരോ ഗോളും കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യും എന്നുള്ളത് സോ നമുക്കൊരു ഗോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒപ്റ്റിമം ഒപ്റ്റിമൽ അസറ്റ് അലോക്കേഷൻ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഷോർട്ട് ടേം ഗോൾസിന് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടുകളും മീഡിയം ടേം ഗോൾസിന് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അസറ്റ് അലോക്കേഷനും ലോങ് ടേം ഗോൾസിന് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സോ നമ്മുടെ റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് നമുക്ക് ഒപ്റ്റിമം ഒപ്റ്റിമൽ അസറ്റ് അലോക്കേഷൻ നമുക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു അസറ്റ് അലോക്കേഷൻ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും അടുത്താണ് ഒരു ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾക്ക് പലർക്കും ഉണ്ടാവുന്നതാണ് ഈവൻ എനിക്ക് പോലും പലപ്പോഴും തോന്നാറുണ്ട് നമ്മളൊരു കാര്യം വാങ്ങിയതിനു ശേഷം അയ്യോ ഇത് വാങ്ങണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ഫിനാൻഷ്യൽ വാങ്ങണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട് സോ ഇവിടെ നമുക്ക് നമ്മളുടെ ഗോൾസ് എല്ലാം വെൽ സെറ്റ് ആണ് വെൽ പ്ലാൻഡ് ആണ് നമ്മളുടെ നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമ്മളുടെ കയ്യിലുള്ളത് സോ നമുക്കത് സ്പെൻഡ് ചെയ്താലും ഓൾ ഗോൾസ് ആർ നമുക്കറിയാം അതെല്ലാം അതിന്റെ ടൈമിൽ അച്ചീവ് ആവും എന്നുള്ളത് നമ്മുടെ ഗോൾസ് എല്ലാം well defined and well planned ആണെന്ന് നമുക്കറിയാം സോ നമുക്കൊരു ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് നമുക്ക് ഉണ്ടാവും ആൻഡ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ഓരോ ടൈമിലും നമ്മുടെ റിട്ടയർമെന്റ് ടൈമിലോ എല്ലാം നമുക്ക് ഒരു financial independence financial independence is a very important thing നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമ്മളുടെ റിട്ടയർമെന്റ് ഏജിൽ നമുക്ക് നമ്മളുടെ പാഷൻസിനെ ഫോളോ ചെയ്യാം ഇപ്പോൾ റിട്ടയർമെന്റിലൊക്കെ ഒരു we starting a new life അല്ലെ പണ്ടത്തെ പോലെ റിട്ടയർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒരു ഒരു വീട്ടിൽ ഒതുങ്ങി കൂടുന്ന പോലല്ല ഇപ്പോഴ റിട്ടയർമെന്റിന് ശേഷമാണ് ന്യൂ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പലരും ട്രിപ്പുകൾ പോകുന്നു പലരും അവർക്ക് പാഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു മ്യൂസിക് പഠിക്കാൻ പോകുന്നു so so after retirement people are actually starting a new life so അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഗോൾ ബേസ്ഡ് പ്ലാനിങ്ങോട് പറ്റും and the best thing is financial liability നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു ഡെറ്റ് ഇല്ലാത്ത അതായത് നമുക്ക് ഒരു ഒരു കടം ലോണുകൾ കുറച്ചിട്ടുള്ള ഒരു ഒരു ലൈഫിലോട്ട് സോ ലോൺസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ലൈഫ് ഒരു ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിട്ട് മാറും ലോൺസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം ലോൺസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ ഒരു ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമുക്ക് എത്രത്തോളം നമ്മളുടെ ലയബിലിറ്റി ഫിനാൻഷ്യൽ ലയബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ നമ്മളെ സാധിക്കും എല്ലാം കൂടി goal based financial planning so important in your life ഞാൻ കുറച്ചധികം സമയം നമ്മൾ സംസാരിച്ചു പോയി ഇനി നമുക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് how we can goal based financial പ്ലാനിങ്ങിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അത് തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെ നമുക്ക് ഗോൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് ബക്കറ്റിംഗ് ആക്കി തിരിക്കാൻ പറ്റും ഓരോ ബക്കറ്റിനും അനുസരിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് and these are the benefits of mutual fund so നമുക്ക് എൻ്റെ പ്രസന്റേഷൻ ഇത്രയേ ഉള്ളൂ Nikhil sir thank you sir I think എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു നമുക്ക് സെഷൻ തുടങ്ങിയേ തുടങ്ങിയിട്ട് നമുക്ക് എയ്റ്റി പ്ലസ് ആൾക്കാരുണ്ടായിരുന്നു ആരും ഇതുവരെ വിട്ടുപോയിട്ടില്ല അത് അത് കാണിക്കുന്നത് എല്ലാവരും ഇൻട്രസ്റ്റോടെ കേട്ടിരുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പൊ thank you so much Sajay sir എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് വളരെയധികം നന്നായിട്ട് ഓഡിയൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടവർക്ക് എല്ലാവർക്കും വളരെ സമ്മറി ആയിട്ട് പറയണമെങ്കിൽ മനസ്സിലാവും നമ്മൾ കൃത്യമായിട്ട് എന്താണോ നമ്മുടെ ഒരു ഡ്രീംസോ റെസ്പോൺസിബിലിറ്റിയോ അതിനെ സ്മാർട്ടായിട്ട് ഡിഫൈൻ ചെയ്യുക സ്മാർട്ട് നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ആയിരിക്കണം മെഷറബിൾ ആയിരിക്കണം റിലവന്റ് ആയിരിക്കണം ടൈം ബൗണ്ട് ആയിരിക്കണം ഇതാ പിന്നെന്താണ് അച്ചീവബിൾ ആയിരിക്കണം അച്ചീവബിൾ ആയിരിക്കണം എയും കൂടി ഉണ്ട് ഓക്കെ അപ്പൊ ഈ മൂ ഈ അഞ്ച് കാര്യത്തിനുള്ളിൽ ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്ത് ആദ്യം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ സേവ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻസ് കാണിക്കുക കാരണം സേവ് ചെയ്താൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഈ പറഞ്ഞ രണ്ട് രൂപയുടെ ചായ ഇരുപത് രൂപയ്ക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാശ് വെറുതെ വീട്ടിൽ അലമാരയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ വളരില്ല അത് നമുക്ക് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും അതിന് അതോടൊപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾക്ക് മനസ്സിലായി കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എന്തോരം ചെയ്യണം ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിച്ച അന്ന് തുടങ്ങി ഒരു അയ്യായിരം രൂപ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കൊച്ചിന് എഞ്ചിനീയറിങ്ങിന് എന്തിനാ വിടാൻ പറ്റും ഇനി മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം എന്നുള്ളത് പതിനായിരം ആക്കി കഴിഞ്ഞാൽ കാര്യം ഈസി ആയിട്ട് നടക്കുന്നത് എനിക്ക് സാറിന്റെ സെഷനിൽ നിന്ന് മനസ്സിലായത് അപ്പൊ നമ്മള് കൊച്ചിന്റെ എഡ്യൂക്കേഷൻ ഒന്നില്ലെങ്കിൽ ജനിച്ചാന്ന് ചിന്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ ഏത് പറമ്പിനും ലോൺ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാം അപ്പൊ I think so I think വളരെ ഇൻഫോർമേറ്റീവ് ആണ് എല്ലാവർക്കും ഒരു ഐ ഓപ്പണർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ക്യുക്കായിട്ട് നമുക്ക് സെഷൻസിൽ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനും അവസരം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തരാം ഒരു കാര്യം കൂടി ഞാൻ സാറിനോട് ചോദിക്കാനുള്ള കാര്യം ഇതെല്ലാവരും പറഞ്ഞു അപ്പൊ പലരും ഒരു ചോദ്യം ഒരുക്കി ഇതൊക്കെ വലിയ കാശുള്ളവർക്ക് പറ്റിയ പരിപാടിയാണുള്ളത് അപ്പൊ ഒരു ചെറുതായിട്ട് തുടങ്ങുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജോയലും വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു അവരൊക്കെ ജസ്റ്റ് കരിയർ തുടങ്ങിയിട്ടുള്ളൂ ശരിക്കും കരിയർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ശരിക്കും പറയാൻ നല്ലൊരു സാലറിയിലേക്കൊക്കെ മാറിയിരിക്കുന്നത് അപ്പൊ അവർ തുടങ്ങുമ്പോൾ ചിലപ്പോൾ മുഴുവൻ കാശൊന്നും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ കിട്ടി ചെറുതായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഗോൾവേസ് ഇൻവെസ്റ്റിംഗ് എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സാർ പറയാവൂ ഇപ്പോ ഞാൻ എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൽ ആദ്യം പറയുന്നത് പലരും ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് വരുന്നത് നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ് കേട്ടിട്ടായിരിക്കും സോ അവിടെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അവിടെ വെറി ചെയ്യുന്നത് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഇപ്പോ പലരും സംസാരിക്കുമ്പോൾ ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു ഇത്ര റിട്ടേൺ കിട്ടി എനിക്ക് ഇത്ര ഗ്രോത്ത് അതിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വറി ചെയ്യുന്നത് സോ ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിൽ we are not worried about the market we are not worried about the returns it means actually നമ്മൾ അവിടെ നോക്കുന്നത് നമ്മളുടെ ഗോൾ അവിടെ പ്ലാൻ ചെയ്യുമോ എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ് നമുക്ക് ഒബ്ജക്റ്റീവ് എപ്പോ നമ്മളുടെ ആ ഗോൾ എപ്പോ അച്ചീവ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഒരു ഒരു നമ്മൾ ആ ഒരു സ്പെസിഫിക് ലൈഫ് ഗോളുണ്ട് ആ ഒരു പ്രോഗ്രസിനെ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇത് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് നിർബന്ധമില്ല നമുക്ക് മേ ബി നമ്മൾ ഒരു ട്വൽവ് പെർസെന്റേജ് റിട്ടേൺസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഗോളിനെ അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോ ആ സമയത്ത് മാർക്കറ്റ് നമുക്കറിയാം പല പ്രൊഡക്റ്റും പല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത് ചില ഇപ്പൊ ലാ ഈ വർഷം ട്വന്റി പെർസെന്റേജ് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫിഫ്റ്റീൻ പെർസെന്റേജ് റിട്ടേണോ ട്വൽവ് പെർസെന്റേജ് റിട്ടേണോ ടെൻ പെർസെന്റേജ് റിട്ടേണോ ആയിരിക്കും നമുക്ക് അതിനെ കുറിച്ചൊന്നും നമ്മൾ ബോധേഡാവില്ല ബട്ട് വേറാസ് വി നമുക്കൊരു ഒരു ഡിഫൈൻഡ് ഗോൾ ഇല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺസിനെ ചെയ്സ് ചെയ്യാം നമ്മൾ വി ചെയ്സ് റിട്ടേൺ നമ്മുടെ ഗോളിനെ ചേസ് ചെയ്യാതെ നമ്മൾ റിട്ടേൺസിനെ ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് ടേം അച്ചീവ്മെന്റിനെ അത് വളരെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും സോ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് നമ്മളുടെ റിട്ടേൺസ് കിട്ടാനും നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഏറ്റവും ബെനിഫിഷ്യൽ ഓക്കെ അപ്പൊ എപ്പോഴും ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എത്ര സമയത്തോട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്താണ് എന്റെ എത്ര വാല്യൂ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റിട്ടേൺ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇനി ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് അതിനേക്കാളും മുന്നായിട്ട് നമ്മൾ ഒരു ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗോൾഡ് ബേസ്ഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ് അല്ലെങ്കിൽ നമ്മുടെ ചെലവുകൾ കൂടി വരുന്നു നമ്മുടെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ചെലവ് കൂടി വരുന്നു അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഈ ടെംപ്റ്റേഷനിൽ നിന്ന് മാറിയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ yeah so goal based investment planning നമ്മൾ പറഞ്ഞു വെച്ചാൽ it's not a one time process ഇതൊരു വൺ ടൈം പ്രോസസ് അല്ല ശരിക്കും ഗോൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കാരണം നമുക്ക് നമ്മുടെ ഗോൾസ് ഇത് ടൈം ടു ടൈം നമ്മൾ റിവ്യൂ ചെയ്യണം റിവ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ not only based on the performance നമ്മൾ ആ ഒരു ഒരു പ്രൊഡക്റ്റ് ഇപ്പോ ഈ പോകുന്നത് പിന്നെ റൈറ്റ് ട്രാക്കിൽ കൂടെ തന്നെയാണോ നമ്മൾ വൺസ് ഇൻവെസ്റ്റ് ചെയ്തു അത് റൈറ്റ് ട്രാക്കിൽ തന്നെയാണോ പോകുന്നത് കമ്പയർഡ് ടു ദ പിയേഴ്സ് അത് പെർഫോമൻസ് കൊടുക്കുന്നുണ്ടോ ആൻഡ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു A U M A U M വല്ലാണ്ട് സിഗ്നിഫിക്കൻ്റ്ലി താഴുന്നുണ്ടോ ഇപ്പോ മേ ബി റിട്ടേൺസ് കുറയുന്നുണ്ടായിരിക്കും റിട്ടേൺസിന്റെ പേഴ്സൺ കോളേജിൽ എ എമ്മും കുറെ അതിനേക്കാൾ കൂടുതലായിട്ട് എ എം താഴ്ന്നുണ്ടോ ഫണ്ട് മാനേജർ അദ്ദേഹത്തിന്റെ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്യുന്നുണ്ടോ so lot of things need to review on a regular basis അതിന് നമുക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഇപ്പൊ നമ്മൾ സ്വതവേ ആളുകളെല്ലാം കമ്പയർ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ റിട്ടേൺസിനെ വെച്ചിട്ട് ബാക്കി എല്ലാ പ്രൊഡക്റ്റിനെയും കമ്പയർ ചെയ്യും നിഫ്റ്റി ഇത്ര പെർസെന്റേജ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് മേ ബി അവർ വറീഡ് ആവും but that is not the അങ്ങനെയല്ല നമ്മൾ ശരിക്കും ഒരു പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യേണ്ടത് അത് we need to compare apple to apple so അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് നമുക്ക് ഒരു ഒരു time to time review at least once in a year with your financial advisor ഒന്ന് റിവ്യൂ ചെയ്യുക ഗോൾ നമുക്ക് നമ്മളുടെ ഈ ഈ പ്രൊഡക്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണോ പോകുന്നത് എന്ന് നോക്കുക അതേപോലെ തന്നെ rebalancing rebalancing is also important എപ്പോഴാണ് നമ്മൾ റീബാലൻസ് ചെയ്യേണ്ടത് നമുക്കൊരു ലോങ് ടേം ഗോൾ ഉണ്ട് നമ്മൾ ആ ലോങ് ടേം ഗോളിന്റെ അടുത്തെത്താറാവുമ്പോൾ ഇപ്പൊ നമുക്കൊരു സിക്സ് ഇയേഴ്സ് ഗോളാണ് സിക്സ് ഇയേഴ്സ് ഗോളിൽ ഒരു അതിന്റെ അടുത്തോട്ട് എത്താറാകുമ്പോൾ ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോങ് ടേം അസെറ്റ് എന്ന് നമ്മൾ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോർ ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ടൈം ടു ടൈം ഗ്രാജ്വലി നമ്മൾ സേഫർ അസറ്റ് ക്ലാസ്സിലോട്ട് നമ്മൾ അസറ്റ് അലോക്കേറ്റ് ചെയ്ത് മാറ്റി മാറ്റി ഇടണം അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം സിക്സ് ഇയേഴ്സിൽ നമ്മളൊരു ഒരു കോർപ്പസ് ആഡ് ചെയ്തിട്ടുണ്ടാവും ദ സിക്സ് ഇയർ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു അൺസർട്ടനിറ്റി വന്ന പോലെ ലാസ്റ്റ് പാൻഡമിക് വന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോൾ റഷ്യ യുക്രൈൻ ഇഷ്യൂ വന്ന പോലെ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അത്രയും കോർപ്പസിനെ ആ ഒരു ചെറിയൊരു ഒരു ടൈമിൽ അത് എഫക്ട് ചെയ്യും so rebalancing is very very important നമ്മളുടെ ഗോൾസ് റീച്ച് ആവുമ്പോൾ നമ്മൾ റീബാലൻസ് ചെയ്തോട്ട് നമ്മൾ ഒരു സേഫർ അസറ്റ് ക്ലാസ്സിലോട്ട് മാറ്റി മാറ്റി കൊണ്ടുപോകണം so for that an advisor is very much required so so നമ്മൾക്ക് ഒരു review process not a one time process ഇതൊരു ഇതൊരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വൺസ് ഗോൾഡ് സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് എന്നുള്ള മാത്രമല്ല അത് it's a long term process at least ഒരു വൺസ് ഇൻ ഒരു വർഷത്തിൽ വൺസ് ഇൻ ഇയർ എങ്കിലും നമ്മൾ ഇരുന്ന് ഇത് ഈ ഈ പോകുന്ന പോക്കില് നമുക്ക് നമ്മുടെ ഗോൾസ് റീച്ച് ആവാൻ പറ്റുമോ അപ്പൊ ഇതിൽ നമ്മൾ സാറ് പറഞ്ഞു പറഞ്ഞു എയും എന്നൊക്കെ പറഞ്ഞു എയും എന്ന് വെച്ചാൽ നമ്മുടെ ആ ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് എത്രമാത്രം വലിയ പൈസ മാനേജ് ചെയ്യുന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞു പോയ അതിനർത്ഥം ആ ഫണ്ടിന് എന്തോ ഉണ്ട് അതാണ് ആൾക്കാർ ഒന്നില്ലെങ്കിൽ ആൾക്കാർ പൈസ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഫണ്ടിന്റെ വില കുറയുന്നു ഇനി അതൊക്കെ വളരെയധികം കൂടിപ്പോയി കഴിഞ്ഞാലും ഇനി അത് വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഒരു പ്രശ്നമാണ് അപ്പൊ ചില ഫണ്ടിനൊക്കെ നമ്മൾ അത് നോക്കേണ്ടി വരും ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് സോ നമുക്ക് അതാ ഞാൻ പറഞ്ഞത് അതെല്ലാം നമ്മളൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് നോക്കുന്നെങ്കിൽ കാരണം നമ്മൾ പലരും നമ്മുടെ ഇപ്പോ നമ്മുടെ ലിസണേഴ്സിൽ പലരും വേറെ വേറെ ഇപ്പോ നേരത്തെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചു I forgot his name sorry ഉള്ളി മെഡിക്കൽ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് തന്നെ അവിടെ അവിടേക്ക് ജോലി കിട്ടി so he's very well ex well experienced in that profession പക്ഷെ നം ഫിനാൻഷ്യൽ പ്രൊഫഷനിൽ പുള്ളിക്ക് സമയമില്ല because he's engaged in that ഇത് നമ്മുടെ ഒരു ഹാർഡ് ഏൺ മണീനെ നമ്മൾ എപ്പോഴും നന്നായി ഒരു നമുക്ക് അത് നോക്കാൻ വേണ്ടി നമ്മളുടെ ഒരാളെ നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ് സോ നമ്മള് നമ്മുടെ നമുക്ക് എന്തെങ്കിലും വയ്യായ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിനെ നമ്മളുടെ നമ്മൾ നമ്മളെ ഏൽപ്പിക്കുന്ന പോലെ തന്നെ അവരുടെ ഹാർഡ് ഏൺ മണീനെ ഒരു നല്ലൊരു പ്രൊഫഷണലിനെ അത് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ളതും very important okay thank you എനിക്ക് നമ്മൾ ഇനി ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് എടുത്തിട്ട് ഞാൻ സംസാരിക്കാം അതിനിടയിൽ എന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് വെച്ചാൽ ഒന്ന് എൻ ആർ ഐസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലിക്വിഡ് ഫണ്ട്സ് ഡെറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടൊന്ന് എന്നെ പറ്റി പറ്റുമോ എന്നുള്ളതാണ് അത് പറ്റും എന്നുള്ളതാണ് എന്റെ ആൻസർ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും എൻ ആർ ഐസിന്റെ ലിക്വിഡ് ഫണ്ട്സിനും ഡെറ്റിലും ഇൻവെസ്റ്റ് പറ്റി സാറിന്റെ ജസ്റ്റ് ഒരു വ്യൂ ഒന്ന് പറയാം ലിക്വിഡ് ഫണ്ട്സും ഡെറ്റ് ഫണ്ട്സും എനിബഡി ക്യാൻ ഇൻവെസ്റ്റ് സാർ പറഞ്ഞ പോലെ തന്നെ എനിബഡി ക്യാൻ ഇൻവെസ്റ്റ് അത് നമ്മളുടെ ഗോൾ ഗോളിനനുസരിച്ചാണ് നമുക്കിപ്പോ ഒരു ഒരു നെക്സ്റ്റ് വൺ ഇയറിൽ ഇപ്പൊ എനിക്കൊരു വൺ ഇയറിൽ എനിക്കൊരു ട്രിപ്പ് പോകണം സോ വൺ ഇയറിൽ എനിക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ it is better to invest in liquid fund or a debt fund കാരണം ഞാൻ ഇപ്പോൾ ആംസ്റ്റർഡാമിലോട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് വെച്ച് ഞാൻ ഒരു വൺ ഇയറിലോട്ട് വേണ്ടി സേവ് ചെയ്യാണ് വൺ ഇയറിൽ ആ പോകുന്ന സമയത്ത് എനിക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായാൽ ഞാൻ ആലപ്പിയിൽ പോകേണ്ടി വരും സോ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ട് അത് നമുക്ക് അത് അവിടെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മണി പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ചെറുതായിട്ട് ചെറിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക മണി നമുക്ക് അവിടെ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു വെൽത്ത് ക്രിയേഷൻ നമുക്ക് ആ ഒരു ഷോർട്ട് ടേമിൽ പറ്റില്ല സോ അവിടെ അത്തരം കേസസിലാണ് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഒരു ഒരു കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഒരു അത്ര അധികം ഒരു വെൽത്ത് ക്രിയേഷൻ നടക്കണ്ട നമുക്ക് ഒരു പാർക്കിംഗ് അല്ലെങ്കിൽ ഒരു ഒരു ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിട്ടേൺസ് ഒക്കെ മതിയെങ്കിൽ നമുക്ക് ഡെറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം it is actually based on your goals എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അസറ്റ് ക്ലാസ് ആണ് എല്ലാം ഓക്കെ അപ്പൊ അതിൽ നമ്മൾ എൻ ആർ ഐസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ NRIs F D ഇട്ട് കഴിഞ്ഞാൽ വൺ ഇയർ ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഇട്ട് വെക്കണം ഇത് ലിക്വിഡ് ഫണ്ടിലും ഡെറ്റ് ഫണ്ടിലും വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും പൈസ റിഡീം ചെയ്ത് പിറ്റേ ദിവസം നമ്മുടെ ഫണ്ട് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഒരു ഒരു അഡ്വാൻറ്റേജ് പിന്നെ നമ്മളിപ്പോ അതിന്റെ ഒരു ടാക്സ് പാർട്ടോ അല്ലെങ്കിൽ അത്തരം കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ആരെയും കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല കാരണം നമുക്ക് റിട്ടേൺ വാട്ട് എവർ പലരും ടാക്സ് പാർട്ടിനെ കുറിച്ചൊക്കെ വളരെയധികം വറീഡ് ആവാറുണ്ട് so only thing is that എന്ത് ടാക്സ് കിട്ടിയാലും റിട്ടേൺസിന് മുകളിൽ മാത്രമേ ടാക്സ് ഉള്ളൂ so if you are making return മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ if you are not making return നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല സോ നമ്മൾ നല്ല റിട്ടേൺ ഉണ്ടാക്കുമ്പോൾ അന്ന് ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഓൾ ക്യാപിറ്റൽ ഗെയിംസിന് മാത്രമേ ഇവിടെ ടാക്സ് വരുന്നുള്ളൂ so when you get return പലരും ടാക്സിനെ കുറിച്ച് വറീഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് അപ്പൊ അല്ല അത് അത് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് സാർ കാരണം എൻ ആർ ഐ ഫണ്ട് കൊണ്ടുവരും അതിന് ടാക്സ് ഉണ്ട് അതൊന്നുമില്ല അത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്കോ ചോദിച്ചാൽ നിങ്ങളുടെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഞാൻ അതും കൂടി വിട്ടേക്കാം നിക്കിലെ ടോക്സ് വിത്ത് മണി അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ പറഞ്ഞിട്ടുണ്ട് അതിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ കൊടുക്കാറുണ്ട് പലരും അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ടാക്സിനെ കുറിച്ച് പേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നവരുണ്ട് അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയം മൊത്തം അതിൽ പോകുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ സാർ പറഞ്ഞ പോലെ മെയിലിൽ അയച്ചു കഴിഞ്ഞാൽ അതെ അതെ ഇനി പിന്നെ എബ്രോഡ് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എബ്രോഡ് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഗാലക്സി എബ്രോഡ് നമുക്ക് എൻ ആർ സി ഫണ്ടിന് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ആൻസർ യെസ് എന്നാണ് പിന്നെ which is the best liquid fund mutual fund എന്ന് വെച്ചാൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ സജേഷ് സാറോട് വെച്ചാൽ പുള്ളി ഐ സി ഐ ഐ മാത്രം പറയുള്ളൂ നമ്മൾ അത് പറയുന്നില്ല അത് എപ്പോഴും ഉള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു അസറ്റിന്റെ ക്വാളിറ്റി സർട്ടൻ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കാം സർ എനിക്കൊരു കാര്യം ഐഡിയ ഉള്ളത് ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഈ എന്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും നമ്മളെ കോളേജുകളിലും എല്ലാവർക്കും നമ്മൾ നമ്മളെ അറിയാം ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിലാണെന്നുള്ളതുകൊണ്ട് എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു തരുമോ എന്നുള്ളത് സോ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നല്ലതാവുന്നത് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് അത് തരുമ്പോഴാണ് സോ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല വേറെ എന്റെ ഫ്രണ്ടിന് നല്ലൊരു പ്രൊഡക്റ്റ് അത് അദ്ദേഹത്തിന്റെ ഗോൾസിനും അദ്ദേഹത്തിന് എപ്പോഴും ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് അനുസരിച്ചിട്ടായിരിക്കും സോ എപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടി അറിഞ്ഞിട്ടേ നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ വെറുതെ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല താങ്ക് <laughs> യു ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് best investment retirement investment option എന്താണെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് പറയാമോ അത് അതിലും നമുക്ക് ഇപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് റിട്ടയർമെന്റിലൊക്കെ ഇതൊരു ലോങ് ടേം ഗോൾ ആയതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് എത്രത്തോളം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഇനി there are lot of investment avenues നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓരോ അസറ്റ് ക്ലാസ്സിലും ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്സിലും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ പലരും നമ്മളടുത്ത് ഒരു പ്രൊഡക്റ്റ് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു twenty years after twenty years നിങ്ങൾക്ക് every month fifty thousand rupees കിട്ടും എന്ന് പറയുമ്പോൾ after twenty years fifty thousand rupees is nothing will it beat the inflation ആ ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അതിനെ ഇത് ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ് അല്ലെങ്കിൽ thirty years fifty thousand rupees കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കൂ ആ ഒരു പ്രൊഡക്റ്റിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയുണ്ടോ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൻസ് ഇന്നത്തെ സെഷൻ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ആയതുകൊണ്ട് I am damn sure that I have an experience of over thirteen years അതിൽ എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട് റിട്ടയർമെന്റ് പ്രൊഡക്ട്സ് ഉണ്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും after retirement you can start an S W P S W P പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എവറി മന്ത് നിങ്ങൾക്ക് ഒരു എമൗണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എവറി മന്ത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ പെർട്ടിക്കുലർ ഡേയിൽ നമുക്ക് എസ് ഡബ്ല്യു പി നമ്മുടെ അക്കൗണ്ടിൽ എത്തും ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്യാൻ പോവുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി സിസ്റ്റമാറ്റിക്കലി അത് വന്നുകൊണ്ടിരിക്കും സോ ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ്സിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ വേറൊരു വിഷ്ണുവിന്റെ ക്വസ്റ്റ്യൻ എത്ര ഫ്രീ ആയിട്ട് നമ്മൾ റിവ്യൂ നടത്തണം അത് സാർ ഓൾറെഡി പറഞ്ഞു വൺ ഇയറിൽ നമ്മൾ നടത്തിയാൽ മതി ഇനി അടുത്ത ജോയലിന്റെ ഒരു കാര്യം വെച്ചാൽ M L M companies long term നല്ല തോട്ടാണോ ഇത് സത്യത്തിൽ എനിക്കൊന്നും സജീഷ് സാറിനോടുള്ള ക്വസ്റ്റ്യൻ അല്ല അത് സത്യത്തിൽ എം എൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോസ് ഒക്കെ ചെയ്യാം പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ കൃത്യമായിട്ട് പണിയെടുക്കാന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ വല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൽ നമ്മൾ എപ്പോഴും നല്ല കമ്പനികൾ നോക്കി വാങ്ങണം അല്ലാതെ മറ്റുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പൈസ വാങ്ങി ചിലപ്പോൾ അതിൽ തട്ടിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം അസോസിയേറ്റ് ചെയ്യുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ പണിയെടുത്താൽ അതിനുള്ള കമ്മീഷനാണ് കിട്ടുന്നത് നിങ്ങൾ അടിയിലെ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ അതിനുള്ള കമ്മീഷനാണ് കിട്ടുന്നത് അതേമാതിരി അല്ലാതെ ഇതേമാതിരി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമോ അല്ല അത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മാത്രം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കരുത് അതൊരു ജോലിയായിട്ട് എടുക്കണമെങ്കിൽ മാത്രമേ നല്ലതുള്ളൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ചോദ്യം കണ്ടതിന്റെ പേരിൽ പിന്നെ അടുത്ത കാര്യം വെച്ചാൽ how can we say our portfolio is going right ഇപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ റൈറ്റ് ഡയറക്ഷൻ ആണോ പോണേന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു വ്യൂ എന്ന് പറയാൻ പറ്റും സി എ ജി ആർ മാത്രമാണോ നോക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണോ അതാ ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ എവറി എവറി ഇയർ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ് നമ്മളുടെ portfolio is in a right direction ആ റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ നോക്കുന്നത് റിട്ടേൺസ് മാത്രമായിരിക്കരുത് നമ്മുടെ സി എ ജി ആർ മാത്രം നോക്കിയിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്കത് റിപ്പയർ ഗ്രൂപ്പ് അനാലിസിസ് നമ്മൾ നടത്തണം ബെഞ്ച് മാർക്കിനോട് അത് എങ്ങനെ ബെഞ്ച് മാർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എത്രത്തോളം ഡീവിയേഷൻസ് അല്ലെങ്കിൽ എത്രത്തോളം ആൽഫ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ നോക്കണം നേരത്തെ പറഞ്ഞ പോലെ A U M is A U M well maintained ആണ് ഇപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് താഴെ പോയി ഇപ്പോൾ മേ ബി ആ പ്രൊഡക്റ്റിന്റെ റിട്ടേൺസ് താഴെ താഴെയായിരിക്കും how is that the same fund manager manage ചെയ്യുന്ന ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെ റിട്ടേൺസ് എങ്ങനെ പോകുന്നു ഈസ് ദാറ്റ് അതും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണോ and how's the A M C's performance all together so ഇത് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട ഒരു ഒരു പ്രോസസ്സാണ് റിവ്യൂ പ്രോസസ് നമ്മൾ ബേസിക്കലി നമ്മൾ നടത്താറ് റിട്ടേൺസ് വെച്ച് മാത്രമാണ് കമ്പയർ ചെയ്യാറ് സോ റിട്ടേൺസ് വെച്ച് മാത്രം നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അതും നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന റിട്ടേൺസ് ചിലപ്പോ നമ്മൾ ഇതിനോട് റിലവൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കണം എന്നില്ല നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ബെഞ്ച് മാർക്ക് എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മ എന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യായിരുന്നു ഞാൻ വീട്ടിൽ പോയിട്ട് മാത്സിൽ എത്രയാ മാർക്ക് എന്ന് വെച്ച് ഞാൻ പറയുമ്പോൾ അമ്മ ചോദിക്കും അവൻ എത്രയാ മാർക്ക് എന്ന് ചോദിക്കും സോ അവന് എന്നെയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അമ്മ പറയും ഞാൻ ബെഞ്ച് മാർക്ക് മീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അമ്മയുടെ ഒരു ഒരു അവസ്ഥ അതേപോലെ തന്നെയാണ് ബെഞ്ച് മാർക്ക് ഇവിടെയും വരുന്നത് നമ്മൾ ഫണ്ട് മാനേജർക്ക് ഒരു പെർട്ടിക്കുലർ ബെഞ്ച് മാർക്കിനെ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് സോ ആ ബെഞ്ച് മാർക്കിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ട് മാനേജറുടെ ഒരു ജോലി സോ അത് റെഗുലർലി മീറ്റ് ചെയ്യുന്നുണ്ടോ is beating the benchmark അത് നോക്കുക അങ്ങനെ കുറെ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നതാണ് സോ ഐ തിങ്ക് നിഖിൽ സാറിനെ പോലുള്ള ആളുകൾക്ക് നിങ്ങളെ അതിൽ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും is regularly doing it sir ഇതിൽ എനിക്ക് സാറ് ആദ്യം സെഷൻ എടുത്ത ടൈമിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എപ്പോഴും ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ആയിരിക്കും അപ്പൊ നമ്മൾക്ക് മനസ്സിലാവണം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിളിന് തനതായിട്ടുള്ള വേറെ ആപ്പിൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലാതെ നമ്മളിപ്പോ ഒരു എഫ് ഡി പോലത്തെ ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല അതേമാതിരി വൈസ് വേഴ്സയും ചില ടൈമിൽ മാർക്കറ്റ് മോശമായിരിക്കുന്ന ടൈമിൽ എഫ് ഡിയിൽ ആറ് ശതമാനം റിട്ടേൺ കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഫണ്ട് ഇരുപത് ശതമാനം താഴെ എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല അതാണ് സാർ പറഞ്ഞതിന്റെ ഒരു രക്തച്ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പി എം എസ് നല്ല എന്താണ് പി എം എസ് അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ബെറ്റർ ആയിട്ട് കിട്ടുമോ എന്നതിനെ ഒരു ചോദ്യം അതൊന്നും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാവോ so P M S is P M S എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കോമൺ പൂൾ ഓഫ് മണിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫണ്ട് മാനേജർ നമ്മൾ ഇപ്പോൾ ഇവിടെ അറുപത് പേരുണ്ടെങ്കിൽ ഈ അറുപത് പേരുടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഞാൻ ഞാൻ if I'm a fund manager ഞാൻ ഈ അറുപത് പേരുടെ നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് കുറെ സ്കീംസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കമ്പനിയുടെ അതായത് ഐ സി സിയുടെ സ്കീമിന്റെ ആ സ്കീമിന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് വരുന്നത് അതൊരു കോമൺ പൂൾ ഓഫ് മണിയാണ് ഇവിടെ നമുക്ക് ഇപ്പോ ഇന്നലെ ജോയിൻ ചെയ്ത ഒരാളാണെങ്കിലും വൺ ഇയർ മുമ്പ് ജോയിൻ ചെയ്ത ആളാണെങ്കിലും ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിലും അവര് ഇപ്പോ കറന്റിൽ എന്ത് പോർട്ട്ഫോളിയോ ആണോ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു പോർട്ട്ഫോളിയോയിലോട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത് whereas in P M S P M എസിൽ നമ്മള് ഇൻഡിവിജ്വൽ ആളുകളുടെ ഇപ്പൊ ഇപ്പോ നിഖിൽ സാർ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നിഖിൽ സാറിന്റെ പി എം ഒരു ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക പക്ഷെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഡിസിഷൻസ് എടുക്കുന്നത് ഫണ്ട് മാനേജർ ആയിരിക്കും സോ അവിടെയും നമുക്ക് പല പല kind of P M S ഉണ്ട് ഡിസ്ക്രിഷണറി നോൺ ഡിസ്ക്രിഷണറി അങ്ങനെയുള്ള ഇതുണ്ട് നമുക്ക് പല ചില ചില പി എം എസിൽ ഫണ്ട് മാനേജർ നമ്മളുടെ സജഷൻസ് എടുക്കും ചിലയിടത്ത് നമ്മളുടെ ഇൻവെസ്റ്ററുടെ സജഷൻസ് എടുക്കില്ല അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുള്ള പി എം എസുകളുണ്ട് so sorry so P M S all together നമ്മൾ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഉണ്ടെങ്കിൽ അതർ അസറ്റ് ക്ലാസ്സിലും നമുക്ക് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാവുന്ന ഒരു ഏരിയയാണ് P M S P M എസിന് അത് സെബിയും വളരെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഒരു ഒരു ലിമിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് മിനിമം ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് ഫിഫ്റ്റി ലാക്സ് ആണ് സോ ഫിഫ്റ്റി ലാക്സ് എന്ന് പറയുന്നത് പി എം എസിൽ risk compared to mutual funds compared to mutual fund risk is a bit high അപ്പോ പക്ഷെ അവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലും പല പല തരത്തിലും പല പല റെഗുലേഷൻസ് സെബി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ലാർജ് ക്യാപ് എന്ന് പറയുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ലാർജ് ക്യാപിൽ വേണം അത് ഈ ഒരു ഇൻഡെക്സിൽ നിന്നുള്ള ഫണ്ടുകൾ മാത്രമായിരിക്കണം അങ്ങനെയുള്ള കുറെ കുറെ റെഗുലേഷൻസ് ഉണ്ട് ഇപ്പൊ പി എം എസിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ് കുറച്ചും കൂടി കൂടുതൽ സ്റ്റോക്സിലോട്ട് അതിൽ പോവാം most of the mutual fund companies നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ടോപ്പ് ഒരു ഫൈവ് ഹൺഡ്രഡ് കമ്പനീസിലൊക്കെയായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് whereas in P M S കുറച്ചും കൂടി ചെറിയ കമ്പനികളിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകാൻ പറ്റും ഞാൻ പറയുന്നത് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് കമ്പനീസ് ആയിരിക്കും ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ടോട്ടൽ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ താഴെയുള്ള കമ്പനീസിനെ ചില അധികവും P M mutual fund companies എടുക്കാറില്ല വളരെ റയർ ആയിട്ട് എടുക്കാറുള്ളൂ പക്ഷെ ഇൻ പി എം എസ് അതല്ല ഒരു ശരിക്കൊരു ഒരു bottom up stock selection approach എന്നൊക്കെയാണ് അതിന് പറയുന്നത് നമുക്ക് ഇപ്പൊ അത് കൂടുതൽ ടെക്നിക്കലി ആവും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് നമുക്ക് ബെറ്റർ കമ്പനീസിനെ ചൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും സോ പി എം എസ് ഇപ്പൊ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് മ്യൂച്വൽ ഫണ്ടിലുണ്ട് നമ്മുടെ റിസ്ക് അപ്പിറ്റൈറ്റ് കുറച്ചും കൂടി കൂടുതലാണ് we are expecting a bit more returns than mutual funds അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പി എം എസിലോട്ട് പോവാം അത് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഇതിലോട്ട് അതിലേക്ക് പോകരുത് കരുതിയിട്ടാണ് സെബി ഒരു ഫിഫ്റ്റി ലാക്സിന്റെ ഒരു ഒരു ലെവൽ അവിടെ വെച്ചിരിക്കുന്നത് കാരണം അത്രയും റിസ്ക് എപ്പിട്ടായിട്ട് ഫിഫ്റ്റി ലാക്സ് എടുക്കുക ഫിഫ്റ്റി ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അത്രയും റിസ്ക് എപ്പിട്ടായിട്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ലെവൽ വെച്ചിരിക്കുന്നത് so P M S is a very very good investment vehicle if you have adequately invested in mutual funds okay അപ്പൊ ഒന്ന് ഇതുകൂടി കൂടി ചേർത്ത് പറയാം ഗോൾഡ് ആണോ ഇക്വിറ്റി ആണോ ബെറ്റർ എന്നുള്ളത് സോ അതും നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ there are lot of asset classes ഇപ്പൊ ഞാനിപ്പോ ഇത് മ്യൂച്വൽ ഫണ്ടിന്റെ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ മ്യൂച്വൽ ഫണ്ടില് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് but when you reach Nikhil sir Nikhil sir അതിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യും നമുക്ക് ഗോൾഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ property investment in property is important നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ബാങ്കുകളുടെ F D's are important so നമുക്ക് ഓൾ ടുഗദർ എല്ലാം വേണമെന്നുള്ളതാണ് ഗോൾഡും ഈ പറഞ്ഞ പോലെ ലോങ് ടേമിൽ it's a good asset class it's a good asset class പക്ഷെ അത് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് you can hold gold as a paper നമുക്ക് പേപ്പറിൽ ഗോൾഡിനെ ഹോൾഡ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഓർണമെന്റ്സ് ആയിട്ടും ഹോൾഡ് ചെയ്യാം സോ ഓർണമെന്റ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത് യൂഷ്വലി ഞാൻ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നില്ല അത് നമുക്ക് ഓർണമെന്റ്സ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഓർണമെന്റ്സ് ആയി വാങ്ങി വെക്കാം എന്നുള്ളതാണ് അതിന്റെ കാര്യം കാരണം നമുക്ക് എത്ര റിട്ടേൺസ് ആണോ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് അത്രയും റിട്ടേൺസ് നമ്മൾ ഓർണമെന്റ്സിന് മേക്കിംഗ് ചാർജ് ആയിട്ടും അങ്ങനെ ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടി വരും ഇപ്പൊ ട്വന്റി പെർസെന്റേജ് വരെ മേക്കിംഗ് ചാർജ് ഉള്ള ഓർണമെന്റ്സ് ഉണ്ട് സോ അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അപ്പോ ട്വന്റി പെർസെന്റേജ് മേക്കിംഗ് ചാർജ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ട്വന്റി പെർസെന്റേജ് റിട്ടേൺസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അത്രയും അത് അതിന്റെ റേറ്റിലോട്ട് വരുന്നുള്ളൂ സോ ഗോൾഡ് പേപ്പറിൽ നമുക്ക് ഇ ടി എഫ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡിലോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ് ബോൺസ് അങ്ങനെയുള്ളതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒരു ഒരു കൈൻഡ് ഓഫ് പെർസെൻറ്റേജ് ഇപ്പൊ എല്ലാ അസറ്റ് ക്ലാസ്സിലും ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് വഴി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡ് ഇ ടി എഫുകൾ ഉണ്ട് ഗോൾഡ് ഫണ്ടുകളുണ്ട് അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് സെയിം അതും ഗോൾഡിന്റെ റേറ്റിനനുസരിച്ച് കൂടാൻ കുറയുകയും ചെയ്യുന്നതാണ് വേറെ മാർക്കറ്റിലൊന്നും അല്ല അതും ഗോൾഡിന്റെ റേറ്റിനനുസരിച്ചിട്ടാണ് അവിടെ നമുക്ക് മേക്കിംഗ് ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്ന പോലെ നമുക്ക് ലോക്കറിൽ സൂക്ഷിച്ചിട്ട് ലോക്കറിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല these are all paper digitally നമുക്ക് മാനേജ് ചെയ്യാം so gold is a good asset class but how we are having it അതാണ് എന്റെ ഓക്കെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ എടുത്ത് ഞാൻ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങൾ സജേഷ് പറയണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഒന്ന് അഡ്വൈസേഴ്സിനെ ഹയർ ചെയ്യണം എന്തൊക്കെ കോസ്റ്റ് ആണ് അസോസിയേറ്റ് ചെയ്തേക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ക്ലോസ് ചെയ്തു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫണ്ട് ക്ലോസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്ററുടെ പൈസ പോകുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം സേഫ് ആണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു മറ്റുള്ളവരും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല കാരണം ഓൾറെഡി എക്സ്ട്രാ എൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉത്തരം കിട്ടാത്തത് ഞാൻ ഈ ഒരു വാട്സപ്പ് നമ്പറും ഒരു ഫോ ഇമെയിൽ അഡ്രസ്സും എഴുതിയിട്ടുണ്ട് അതിലേക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നമ്മൾ അടുത്ത തിങ്കളാഴ്ചക്ക് തരാനായിട്ട് ശ്രമിച്ചോളാം ഓക്കെ ഇതും കൂടി ഒന്ന് സാറേ ഒന്ന് അഡ്രസ് ചെയ്തു സോ ഒരു അഡ്വൈസറിനെ ഹയർ ചെയ്യുന്നതും ഇത് നമ്മളിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ there is a direct option direct option to invest അവിടെ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് റെഗുലർ നമുക്ക് അഡ്വൈസർ വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് സോ ഇതിൽ രണ്ടിലും നമ്മൾക്ക് ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ ഡിഫറൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഒരു അഡ്വൈസ് കിട്ടുന്നതിന്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ ഡിഫറൻസ് ഉണ്ട് ഇറ്റ് ഈസ് ഹാർഡ്ലി ഒരു വൺ പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഇൻ എ ലോങ് ടേം ഒരു ലോങ് ടേമിൽ നമുക്കൊരു ഡിഫറൻസ് വരും പക്ഷേ നമുക്കൊരു ഒരു പ്രോപ്പർ അഡ്വൈസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ അഡ്വൈസ് പ്രോപ്പർ ഫിനാൻഷ്യൽ ഒരു ഒരു കൺസൾട്ടന്റിന്റെ ഒരു അഡ്വൈസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടേൺ ഈ ഒരു എക്സ്പെൻസിനെ നമുക്ക് ഒരു ഒരിക്കലും അതൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം പ്രോപ്പർ അഡ്വൈസ് വെച്ച് നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് അതിൽ കൂടുതൽ return you can check it with a proper investor നമുക്ക് ഇതൊരു നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഒരു ഇൻവെസ്റ്റ് ഒരു പ്രോപ്പർലി മാനേജ്ഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർലി മാനേജ്ഡ് അല്ലാത്ത പോർട്ട്ഫോളിയോനേക്കാളും നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടാവും സോ അവിടെ ആ ഒരു ആ ഒരു എക്സ്പെൻസിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ക്വാളിറ്റി ക്വാളിറ്റിയാണ് അവിടെ ഇമ്പോർട്ടൻസ് ഒരു ഒരു ഒരു അഡ്വൈസറുടെ കൂടെ പോകുമ്പോൾ നമുക്ക് വി ഗെറ്റ് ദാറ്റ് ക്വാളിറ്റി നമുക്ക് ആ ഒരു നമ്മുടെ ഹാർഡ് ഏൺ മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കൊരു ഒരു ചിലപ്പോൾ ഒരു ചെറിയ ഫീവർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിച്ചിരിക്കാം പക്ഷേ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാറുണ്ട് സോ ഡോക്ടറുടെ ഫീ നമ്മൾ എത്രയാന്ന് നോക്കിയിട്ട് നമ്മൾ പേടിച്ചിരിക്കാറില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കാര്യം വരുമ്പോൾ this our hard earn money this our hard earn money നമ്മളുടെ ലോങ് ടേം അച്ചീവ് ചെയ്യേണ്ട ഹാർഡ് ഏൺ മണിയാണ് സോ അതിനൊരു അഡ്വൈസ് എടുക്കുന്നത് is always good always good ആ ഒരു ചാർജിനെ കുറിച്ച് ആ ഒരു ഒരു ഒരു ലോങ് ടേമിൽ പോവാവുന്ന ഒരു വൺ പെർസെന്റ് ചാർജിനെ കുറിച്ച് നമ്മൾ വെറീഡ് ആവാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സുകൾ ഷട്ട് ഡൗൺ ചെയ്തു so this a well regulated industry ഇവിടെ സിബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്റർ മ്യൂച്വൽ ഫണ്ട്സിനുണ്ട് ആൻഡ് ഗവൺമെന്റിന്റെ എല്ലാ ഐസും മ്യൂച്വൽ ഫണ്ട്സിന്റെ അല്ലെങ്കിൽ ഇത്തരം കമ്പനീസിന്റെ പേരിലുണ്ട് സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ പറ്റില്ല they can merge with any other companies ഇപ്പൊ ഒരുപാട് കമ്പനീസ് ഇവിടെ ഉണ്ട് അവർ നിർത്തി പോകാൻ വെച്ചാൽ നമുക്ക് they can merge with any other company ഒരു ഒരു mutual fund house shut down ചെയ്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും അനുമതി വേണം അങ്ങനെ ദർ ആർ ലോഡ് ഓഫ് എന്താ പറയാ പ്രൊസീജിയർ ടു ദാറ്റ് അല്ലാതെ നാളെ ഒരു ഒരു കമ്പനി അത് എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും പണം തിരികെ കൊടുത്തതിന് ശേഷം മാത്രമേ പോവാൻ പറ്റൂ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് സെല്ല് ചെയ്ത് മറ്റേ നാളെ മുതൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല so only they can do is they can sell this ഇപ്പൊ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനി ആയിട്ട് വേണമെങ്കിൽ മെർജ് ചെയ്യാം അപ്പോഴും ഇൻവെസ്റ്റർ സേഫ് ആണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം അവിടെ ഉണ്ടാവും പുതിയൊരു കമ്പനിയിലോട്ട് അത് മാറുന്നേ ഉണ്ടാവുള്ളൂ ലോട്ട് ഓഫ് പല ഓൾഡ് ഇൻവെസ്റ്റേഴ്സിനും മാത്രം എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടാവും സോ ഇതിലും നല്ലത് നമുക്ക് കുറച്ചും കൂടിയും ആ ഒരു ഒരു റിട്ടേൺസിനെ മാത്രം ചേസ് ചെയ്യാതെ നമ്മളുടെ ആ ഒരു ഒരു എ എം സിയുടെ എല്ലാം നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷെ your money is safe your money is safe നാളെ ഓൺലി തിങ് ഈസ് ദാറ്റ് ഇത് നമ്മൾ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല മാർക്കറ്റിന്റെ വൊളാറ്റിലിറ്റി മാത്രമേ അവിടെ നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതല്ലാതെ ഷട്ട് ഡൗൺ ചെയ്തു പോകുന്നതോ മ്യൂച്വൽ ഫണ്ട് ഇല്ലാത്തതിനെ കുറിച്ചൊന്നും നമുക്ക് കാരണം that part is safe thank you thank you I think ഇത് ഇതായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു ആൻസർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റും സെബിയൊക്കെ ഉണ്ട് അപ്പൊ അത് ഓർത്തിട്ട് നമ്മൾ പേടിക്കേണ്ട പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനി ബാങ്ക് ബാങ്കറപ്റ്റ് ആയി പോയാ പൊട്ടിപ്പോയാ അതിൽ നമ്മുടെ ഫണ്ടിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇത് ഡൈവേഴ്സിഫൈ ചെയ്തതിന്റെ പേരിൽ അതൊരു ലോങ് റണ്ണിൽ വലിയ മോശമില്ലാണ്ട് തിരിച്ചു കിട്ടും കാരണം ഇവിടെ അതിന്റെ ഒരു റിസ്ക് അവിടെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആ കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കാശ് പോയി ഇതാവുമ്പോ ഒരു കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാലും അത് ഈ മൊത്തം ഫണ്ടിന്റെ ഒരു അഞ്ച് ശതമാനം രണ്ട് ശതമാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ പൈസ അവിടെ സേഫ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ ഇതില് പിന്നെ അങ്ങനെ ഒരു കമ്പനി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒരു മ്യൂച്വൽ ഫണ്ട് ഫണ്ട് മാനേജറുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് that is why we are paying him correct correct അവിടെ ആ ഒരു അങ്ങനത്തെ പൊട്ടം പൊട്ട കമ്പനികൾ അവര് എടുത്തു കളയാനുള്ള ചാൻസും കൂടുതലായിരിക്കും നമ്മുടെ സ്വന്തമായിട്ട് എടുത്ത് വെക്കണേക്കാളും ഞാൻ അതിന്റെ ഒരു വേഴ്സ് കേസ് സിനാരി പറഞ്ഞു പൊട്ടിപ്പോയി എന്ന് പറയുന്നത് അപ്പൊ അല്ല എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേക്കാളും പിന്നെ നമ്മളൊരു സത്യാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം നിങ്ങൾക്ക് ഇതിന്റെ പൈസ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മുപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ പൈസ താഴെ കാണാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ അത്തരം താഴെ കണ്ടു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് വ്യത്യാസം വരില്ല എന്നുണ്ടെങ്കിൽ it's always good to invest അത് എപ്പോഴും സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അവരുടെ കേസ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ ടൈമിൽ നമുക്ക് കാര്യങ്ങൾ അത്യാവശ്യം നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കിട്ടേണ്ട പൈസയ്ക്ക് അമ്പത് ശതമാനം ഇപ്പൊ താഴെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം എന്തോ വെച്ചാൽ തിരിച്ചു വരാൻ ചാൻസ് <laughs> ഉള്ളൊരു ഒരു ഫണ്ടാണ് അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ ഗോൾഡിനെ ഡിഫൈൻ ചെയ്യുക എനിക്ക് എത്ര കാലം ഇനി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഇതാണ് ശരിക്കും നമ്മൾ സാറിന്റെ പ്രസന്റേഷനിൽ നിന്നും സാറിന്റെ ആൻസറുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിനുള്ള ആൻസർ നമുക്ക് തരാൻ പറ്റിയിട്ടില്ല അത് നിങ്ങൾ നമ്മുടെ ഇമെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും അയച്ചോളൂ നമുക്കത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സജേഷ് സാറിൻ്റെ അതിനുള്ളൊരു ഫീഡ്ബാക്ക് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ സർ എന്താണ് ഒരു ഫൈനൽ റിമാർക്ക് നമ്മുടെ ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് സെഷൻ നിർത്താം സോ ഫൈനൽ റിമാർക്ക് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് നമ്മൾ ഒരു ഡിഫൈൻഡ് ഗോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺ നമ്മളുടെ ഫ്രണ്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഫ്രണ്ട് റിട്ടേൺസ് ഉണ്ടാക്കിയതോ ആയിരിക്കരുത് നമ്മളുടെ ഒരു ഡിഫൈൻഡ് ഗോൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് and don't chase returns always നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പ്രോഗ്രസ് ആണ് നമ്മൾ ഇപ്പോഴും നോക്കേണ്ടത് നമുക്ക് need not we need not chase return always നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നമുക്ക് ആണ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ so whatever you have an goal so അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു വെഹിക്കിൾ ആണ് മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും എല്ലായിടത്തും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് ഇപ്പൊ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നെങ്കിൽ നമുക്ക് നടന്നു പോവാം നമുക്കൊരു കാർ ഓടിച്ചു പോവാം നമുക്ക് ട്രെയിനിൽ പോവാം സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ട്രെയിനിൽ പോകുന്ന പോലെയാണ് നമ്മളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ജേർണി എന്ന് പറയുന്നത് you can enjoy the journey you can read in between നിങ്ങൾക്ക് പല പല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം എല്ലാം ചെയ്യാം you can do all those things and easily you reach your destination മറ്റത് നമ്മൾ നമ്മുടെ ഒരു ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് and the the driver is like Nikhil sir Nikhil സാറിനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ നിങ്ങളെ ഒരു ഒരു കുലുക്കോ ഒന്നുമില്ലാതെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കും ആൻഡ് നമ്മൾ നടന്നു പോവുക എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ടേം ഡെസ്റ്റിനേഷനിലൊക്കെ ഈസിയാണ് നമുക്ക് നടന്നു പോവാം അതുപോലെയാണ് നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഗോൾസ് റീച്ച് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ആൻഡ് ഒരു അഡ്വൈസർ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ ഒരു കാറ് നമ്മൾ സ്വയം ഓടിച്ചു പോകുന്ന പോലെയാണ് നമുക്ക് എല്ലാ റിസ്ക്കും അതിന്റെ ഉണ്ട് നമ്മുടെ പ്രഷർ തെറ്റും ട്രാഫിക് ബ്ലോക്കിൽ പെടാം നമുക്ക് ടൈമിൽ എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല so all those things mutual fund എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ലൈഫ് ജേണി വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എഫക്ട് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് mutual fund and through mutual fund you can easily നമുക്ക് വെൽ ഡിഫൈൻഡ് ഗോളും വെൽ ഡിഫൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാനിങ് എല്ലാം ചെയ്യണം retirement planning it's not in fifty two ഇപ്പൊ നമുക്കൊരു അമ്പത്തഞ്ച് വയസ്സിൽ പ്ലാനിങ് ചെയ്യണം പലരും അമ്പത് വയസ്സിലാണ് ടെൻഷൻ ആയിട്ട് ചെയ്യാം so if any any one ഇപ്പൊ അമ്പത് വയസ്സിലും ആയിട്ടില്ലെങ്കിൽ ഇപ്പോ ഒട്ടും ഒട്ടും അടിക്കരുത് ഒട്ടും വൈകരുത് ഒട്ടും വൈകരുത് കാരണം it is better late than never ഇപ്പൊ ഇപ്പൊ ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഒന്ന് ടൈറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണിനെ കൊണ്ടുപോകണം എന്നേ ഉണ്ടായുള്ളൂ പക്ഷെ എവ്രി എവ്രി വൺ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ചിൽഡ്രൻസ് ഒരു ഒരു ഒരു അതുപോലെ തന്നെ മെഡിക്കൽ എമർജൻസീസ് മീറ്റ് ചെയ്യുക അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾസ് ഒരു വെൽ സെറ്റ് ഗോൾസ് ഉണ്ടായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിഖിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇതുള്ളത് കാരണം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഏവരുടെയും ലൈഫിൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് we have a short life അതിൽ നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ഫിനാൻഷ്യൽ ഫ്രീഡം ഇൻ യുവർ നമ്മുടെ വയസ്സുകാലത്ത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റാന്നുള്ളതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് so I wish you all a happy investment journey and stay invested thank you thank you sir ഇത് എസ്പെഷ്യലി uh, നിങ്ങൾ നമ്മുടെ ഒരു സെഷനിൽ വന്നതും uh, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്കിൽ അവൈലബിൾ ആയിരിക്കും ഇനി നമ്മൾ ഇത് തന്നെ നമ്മുടെ റെക്കോർഡഡ് വേർഷൻ നമ്മുടെ മണി ടോക്സ് എന്ന് പറഞ്ഞ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ കാണണമെന്നുണ്ടെങ്കിൽ മണി ടോക്സിന്റെ ആപ്പിൽ പോയിട്ട് കാണാവുന്നതാണ് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് നമുക്ക് മണി ടോക്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള തന്നെ ഇമെയിൽ ഐ ഡിയിലും ഫോൺ നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഹാപ്പി ആയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൽ സാധാരണ സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ വിളിച്ച് വല്ല ചോദിക്കാറുണ്ട് എന്തെങ്കിലും അഡ്വൈസ് വല്ലതും എന്നുള്ളത് അങ്ങനെ നമുക്ക് ഫോളോ അപ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ sir thank you so much taking your time out for our audience ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എല്ലാവർക്കും ഇനിയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ടൈമിൽ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാതെ എന്തിനു വേണ്ടിയെന്ന് ചിന്തിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊരു ഒരു പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാം thank you so much thank you thank you thank you sir and thank you everyone thanks everyone എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ സമയം വെറുത്തായിരുന്നു uh, ഇനി കോളിൽ വരുന്നേക്കാളും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു വൺ പെർസെൻറ്റേജ് നോളജ് കൂടി എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ സെഷൻ സൈൻ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കും താങ്ക് യു